എങ്ങനെയാണോ പൊട്ടിക്കുന്നത് ആ കിട്ടി കിട്ടി കിട്ടി കിട്ടി അമ്മേ നേരം നേരം നേരം നേരം ഇടി നേരെ പിടി ഇച്ചിരി പൊക്കി പിടി okay Pega ela mais Ini berapa ya? Tahun ini dah ഇതിൻ്റെ അടപ്പ് ഇത് ഓഫേലാണോ കിടക്കുന്നത് ഓഫേലാണോ കിടക്കുന്നത് ഓണ ഓണല്ല ആഴ കളഞ്ഞ അച്ഛൻ ഒട്ടിക്കും <laughs> പിന്നെ പേടിക്കും ideerne kan gå med. Eller bøndene med kunden. Han ikke, han har bra. Lite rå. Ikke? Ikke. Han har bra. Battery இருக்காங்க அட்டை விட்டது பேட்ரி எங்கிட்ட துணி தெரிச்சுட்டு எனக்கு என்ன